നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് രാജസ്ഥാനിലെ പുഷ്കറിലാണ് ഇവിടെ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ആക്സിഡൻ്റായ ആയ ഒട്ടകമാണ് നമ്മളൊരു ഒട്ടകത്തിൻ്റെ സഫാരി നടത്തിയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ആ സഫാരി നടത്തിയ സമയത്ത് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒട്ടകത്തിനെ പുറത്ത് കയറിയ ഒരാൾ ആളും അതായത് ഇവിടുത്തെ ടൂറിസ്റ്റും ഒട്ടവും കൂടെ വീണു ഇരുപത്തയ്യായിരം കൊടുത്തു നല്ലായിരുന്നു ഒരു ഹോസ്പിറ്റൽ ചിലവ് മാത്രം ഈ ഒട്ടകത്തിൻ്റെ ഉടമ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു നോക്കാം അതിൻ്റെ പല്ല് പോയിട്ടുണ്ട് തോന്നണം മുമ്പിൽ താടിയിൽ പൊട്ടി ഒട്ടകത്തിനും ഡാമേജായി ടൂറിസ്റ്റിനും ഡാമേജായി അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വന്നു അപ്പോൾ ഡെസർട്ട് സഫാരിക്കൊക്കെ വരുന്നവർ കഴിയുന്നതും വണ്ടിയിൽ മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഒട്ട പുറത്ത് കയറിയിട്ട് സാഹസിക യാത്ര ചെയ്യാൻ പരമാവധി ശ്രമിക്കാതിരിക്കുക കാരണം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ല ഒപ്പം കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കൂടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ ആളൊന്നും വന്നിട്ട് ഇത്തരം സാഹസിക പ്രവർത്തനങ്ങൾക്ക് മുതിരരുത് ഇപ്പോൾ ഈ കാണുന്നത് രാജസ്ഥാനിലെ അജ്മീർ അടുത്ത് പുഷ്കറിൽ നടക്കുന്ന പുഷ്കർ ക്യാമൽ ഫെയറിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് ധാരാളം വിഷ്വൽസ് നിന്ന് വരാനുണ്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ നാലാം തീയതിക്കും പതിനാലാം തീയതിക്കും ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുഷ്കർ ക്യാമൽ ഫെയർ കാണാം വർഷം മുഴുവനായിട്ട് വേനൽ നല്ല ചൂടൊഴുകി ബാക്കി എല്ലാ സമയത്തും ഇവിടെ ഒട്ടകത്തിന് പുറത്തുള്ള സഫാരിയും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷ്വൽസ് തീർച്ചയായിട്ടും ഇതിലും നല്ല വിഷ്വൽസുമായിട്ട് നല്ല കിടുക്കൻ ചന്തയുടെ വീഡിയോസുമായിട്ടും കുതിരകളുടെ വീഡിയോ വില സഹിതമുള്ളതും ഡാൻസ് കളിക്കുന്ന കുതിരകളും അങ്ങനെ പല പല വീഡിയോസ് ഇവിടുന്ന് വരാനുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക വരുന്ന വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുന്നതിൽ കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ വലിയൊരു നന്ദി അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്